ഉള്ളി ഉള്ളിവട ഉണ്ടാക്കിയാലോ അതിലാദ്യം തന്നെ നമ്മൾ എന്താ വെച്ചാൽ ഈ ഉള്ളിയൊക്കെ ഒന്ന് നുറുക്കണം ഉള്ളി നുറുക്കുക എന്ന് പറയുമ്പോൾ കണ്ണിൽ വെള്ളം വരാൻ സാധ്യതയുണ്ട് ഞാൻ നാല് ഉള്ളി എടുത്തിട്ടുണ്ട് അതായത് തൊലിയൊക്കെ ഓൾമോസ്റ്റ് കളഞ്ഞ് കഴുകി ഇനി ഇത് എന്ന് പറഞ്ഞ് നല്ലോണം ഒന്ന് നുറുക്കാം നുറുക്കൽ ഇത്തിരി പണിയുള്ള പരിപാടിയാണ് എങ്കിലും നമുക്കത് ചെയ്യാം അപ്പോൾ ഞാൻ അതെല്ലാം പുതിയൊരു പാത്രത്തേക്ക് എടുത്തിട്ടുണ്ട് നല്ലോണം അത് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം നമുക്ക് ഇനി പച്ചമുളക് പച്ചമുളക് നല്ലോണം ചെറുതായി ചെറുതായി ഇങ്ങനെ അരിഞ്ഞെടുക്കണം അത് ഞങ്ങൾക്കൊക്കെ നല്ലോണം എരി വേണം എന്നുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് ഞങ്ങൾ രണ്ട് മുളക് എടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഇഞ്ചി ചതക്കലാണ് അത് ഇഞ്ചിയുടെ സത്ത് മുഴുവൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം ഇഞ്ചി ഇങ്ങനെ ചതച്ചെടുത്തുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം മഞ്ഞപ്പൊടി മുളക് പൊടി കായം ഉപ്പ് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഞാനൊരു അര സ്പൂൺ എടുത്തിട്ടുണ്ട് കായവും ഉപ്പും കുറച്ച് ഇത് നല്ലോണം എല്ലാം കൂടിയിട്ട് നല്ലോണം ചേർത്ത് മിക്സ് ചെയ്യാം ഇനി വേണ്ടത് ഇപ്പം ഇതൊക്കെ തമ്മിൽ ഒരു യോജിപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് ബേസൻ നമ്മുടെ കടലപ്പൊടിയും ഇത്തിരി അരിപ്പൊടിയും ചേർക്കാം കടലപ്പൊടി ഒരു രണ്ട് സ്പൂണും ഒരു സ്പൂൺ അരിപ്പൊടിയും എന്നുള്ള കണക്കിലാണ് നമുക്ക് എടുക്കുക നല്ല ക്രിസ്പിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി എടുക്കുന്നത് ഇനി അതൊക്കെ കൂടി നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം യോജിച്ച് വരണം അടുത്ത പണി ഗ്യാസ് ഓൺ ആക്കിയിട്ട് എണ്ണ എടുക്കുക എണ്ണ നല്ലോണം ചൂടാവണം വരെ വെയിറ്റ് ചെയ്യുക എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കയ്യിൽ നല്ലോണം പരത്തി കൊടുക്കുക വേഗം വേവാൻ വേണ്ടിയിട്ടാണ് കട്ടി വല്ലാതെ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് എന്നിട്ട് അത് നമ്മൾ നേരെ ഈ ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം കളറ് മാറി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഉള്ളിവട റെഡിയായിരിക്കുന്നു ആ നല്ല സ്മെല്ല് വരുന്നുണ്ട് വേഗം കഴിക്കാം അല്ലേ ആ അപ്പോൾ പറയാൻ മറന്നു ഇത് ഞങ്ങളുടെ പുതിയൊരു ചാനലാണ് ഡൂയിങ് സിംപ്ലി അപ്പം അതിൽ നമ്മൾ നമ്മുടെ പലതരം പരീക്ഷണങ്ങളും അങ്ങനെ വ്യത്യസ്തമായ വീഡിയോസ് നമ്മളിതിൽ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ പിന്നെ എല്ലാവരും പറയണ പോലെ എനിക്കും അത് തന്നെയേ പറയാനുള്ളൂ എല്ലാവരും ഞങ്ങളുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഇത് അയച്ചു കൊടുക്കണം ഞങ്ങളെ നല്ലോണം സപ്പോർട്ട് ചെയ്യണം ആ ആദ്യം നമ്മുടെ ഉള്ളിവട റെഡി ആയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ചുടു ചുടുക്കനെ നമുക്ക് നല്ലോണം എടുത്ത് കഴിക്കാം അല്ലേ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരേക്കും ടാറ്റാ